ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപപ്പനപ്പൻ welcome to my YouTube channel ഇപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തണം എന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്ന ഇലക്കറികൾ എന്ന് പറയുന്നത് ചീര അല്ലെങ്കിൽ മുരിങ്ങയില അതുപോലുള്ള ഇലകളാണ് പക്ഷേ അത് എപ്പോഴും കിട്ടണമെന്നില്ല നമ്മുടെ വീടുകളിൽ അത് വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രായോഗികമാണ് ആണെന്നും ഇല്ല പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ വീട്ടിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാം നമ്മളിത് ചെയ്തെടുക്കുന്നതിന് പ്രത്യേകിച്ച് മണ്ണ് വേണ്ട ചകിരിച്ചോറ് വേണ്ട അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഇലക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാം മറ്റ് രാസവളങ്ങൾ ഉപയോഗിക്കേണ്ട രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ട നമുക്ക് ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാവുന്ന രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും പച്ചക്കറികൾ പച്ച ഇലകൾ നമുക്ക് വീട്ടിൽ ലഭ്യമാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം വീട്ടിലാർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്ക് വരെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണവുമാണ് നമുക്ക് ഇത് എങ്ങനെ ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല നിങ്ങൾക്ക് കർഷ കൃഷി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റ് കർഷകരായ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇതിൻ്റെ സംശയങ്ങളോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ പയർ മുളപ്പിക്കുകയാണ് നമുക്ക് നമ്മുടെ ഈ ചെറുപയർ നമ്മൾ എനിക്ക് പുഴുങ്ങാനും അല്ലെങ്കിൽ മറ്റ് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറുപയറാണിത് ഈ ചെറുപയർ നമ്മൾ ഒന്ന് മുളപ്പിച്ചെടുക്കുന്നു ചെറുപയർ പോലെ തന്നെ നമുക്ക് കടല ചീര അല്ലെങ്കിൽ അതുപോലുള്ള ധാന്യങ്ങളെല്ലാം നമുക്ക് വൻപയർ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ മുളപ്പിച്ചെടുക്കാൻ സാധിക്കും അത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും എത്രയാണ് ഇപ്പോൾ ഒരു പിടിയെങ്കിൽ ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി എന്നുള്ളത് നമ്മൾ വെള്ളത്തിൽ അതായത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ തന്നെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ എന്തുമാത്രമാണോ നമ്മുടെ അളവ് വേണ്ട അതിനേക്കാൾ ഒരു പകുതിയോളം നമ്മൾ വെള്ളം കൂടുതൽ എടുക്കണം കാരണം ഇത് കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മേളിലേക്ക് വന്ന് ഇതങ്ങ് നിറയും അപ്പോൾ വെള്ളമില്ലാതെ വരരുത് ഇതിന് ആവശ്യമുള്ള വെള്ളം മുഴുവൻ ഇതിനകത്ത് തന്നെ ഇപ്പോഴേ വലിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ രാത്രിയിൽ വൈകുന്നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് രാവിലെ നമുക്കിത് പാകാനായിട്ട് എടുക്കാം ഞാൻ സാധാരണ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് രാവിലെ ഇത് എടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ നോക്കിയേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ ചെറുപയർ എടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒരു തുണിക്കകത്ത് ഒന്ന് പൊതിഞ്ഞ് വെച്ചിരുന്നതാണ് ഇത് നമ്മൾ രാ വൈകുന്നേരം വെള്ളത്തിലിട്ടു ഇത് രാവിലെ ആയിട്ട് ഈ തുണിയിലേക്ക് നനഞ്ഞ തുണിയിലേക്ക് ഒന്ന് പൊതിഞ്ഞ് വെച്ചു വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ നല്ല ഭംഗിയായിട്ട് വേരൊക്കെ മുളച്ച് നോക്കിയേ നോക്കി ഇപ്പോൾ തന്നെ നല്ല വേര് മുളച്ച് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാം മുളച്ചിട്ടുണ്ട് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നല്ല പയർ അല്ലെങ്കിൽ നല്ല വിത്ത് തന്നെ ഇത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം ഇതാണ് നമ്മളിനി പാകി കിളിപ്പിക്കാൻ പോകുന്നത് ഇത് പാകി കിളിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇതിന് പ്രത്യേക ഒരു മീഡിയം വേണ്ട മീഡിയം ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം വെറുതെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കിളുത്താൽ പാകിയാൽ തന്നെ നമുക്ക് ഈ ഒരു രണ്ടില പ്രായത്തിൽ നമുക്കിത് കിളിപ്പിച്ചെടുക്കാൻ പറ്റും ഈ രണ്ടില പ്രായത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ടില പ്രായത്തിലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ സമൂലം അതായത് ഇതിൻ്റെ വേരുൾപ്പെടെ നമുക്ക് ഭക്ഷിക്കാൻ അല്ലെങ്കിൽ തോരം വെക്കാനൊക്കെ ഉപയോഗിക്കാം അതേസമയം രണ്ടില കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് പിന്നെ ചെറിയൊരു കയ്പ് രുചിയുണ്ടാകും അതുകൊണ്ട് വേര് ഒഴിവാക്കേണ്ടി വരും ഇപ്പോൾ ഈ ലെവലിലാണെങ്കിൽ ഈ പ്രായത്തിലാണെങ്കിൽ നമുക്കിത് രണ്ടില പ്രായത്തിൽ നമുക്ക് ഇത് മുഴുവൻ വേരുൾപ്പെടെ നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് പ്രത്യേകിച്ചൊരു മീഡിയം വേണമെന്നില്ല ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു തുണിയിലേക്ക് ഇതിട്ട് എങ്ങനെ കളിപ്പിക്കാൻ നോക്കാം അപ്പോൾ ഇതുപോലെ ഒരു ട്രേ ഈ ഒരു ട്രെയിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രെയിലേക്ക് നമ്മൾ ഒരു തുണി അത് വൃത്തിയായ തുണിയായിരിക്കണം കഴുകി നീറ്റ് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന തുണിയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നമ്മൾ ഇതിനകത്തേക്കൊന്ന് മടക്കി വെക്കുന്നു ഇതിനകത്ത് നമുക്കിനി ഇതൊന്ന് സ്പ്രേ ചെയ്ത് ഇതൊന്ന് നനച്ചു കൊടുക്കാം നമ്മളിതിന് ഉപയോഗിക്കേണ്ട എല്ലാ സാധനവും കഴുകി വൃത്തിയാക്കി ഇരിക്കുന്നതായിരിക്കണം അതുപോലെ തന്നെ വെള്ളമൊക്കെ ആണെങ്കിലും നീറ്റായിട്ടുള്ള വൃത്തിയുള്ള വെള്ളം വേണം എല്ലാം ഉപയോഗിക്കാൻ ഇത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് ഇതൊന്ന് നനച്ചു കൊടുക്കുന്നു അപ്പോൾ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് നനഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഈ പയർ നമുക്ക് പാ ഇത് വിതറി പാകി കൊടുക്കാം മുൻപൊക്കെ ഈ ലെവലിൽ തന്നെ ഈ ഒരു പ്രായം അതായത് വേര് പിടിച്ച പ്രായത്തിൽ തന്നെ നമ്മൾ തോരൻ വെച്ചൊക്കെ കഴിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ നമുക്ക് ദിവസവും നമുക്ക് ഇല ഇലത്തോരൻ കിട്ടും അല്ലേ നോക്കിയേ ഇതെല്ലാം ഏകദേശം എല്ലാം കിളത്തിട്ടുണ്ട് നല്ല ചെറുപയറാണ് വാങ്ങിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം കിളത്തിട്ടുണ്ട് എല്ലാം കിളക്കണം എന്നാലേ നമ്മൾ ഈ ചെയ്യുന്ന സമയവും പണവും ഒക്കെ നമുക്ക് ലാഭമാകത്തുള്ളൂ നോക്കിയേ ഇതെല്ലാം നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ഇട്ട് കൊടുത്തു അങ്ങനെ കിളുത്ത് വന്നതാണ് ഇത് നോക്കി ഇത് ഇത് നോക്കിയാൽ അറിയാം നോക്ക് ഇതിൻ്റെ ഭാഗം മുഴുവൻ ഇതിപ്പം നോക്കിയാൽ കംപ്ലീറ്റ് വേരൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ഇവിടെ നന്നായിട്ട് നിൽക്കുകയാണ് അതേസമയം ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോപോണിക് എന്നുള്ള രീതിയിൽ പോലെ ഇതിൻ്റെ വേര് ഇതിന് ഞാൻ മീഡിയം വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിന് താഴോട്ട് തന്നെ വേര് പോയിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വെറുതെ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് വിളവ് ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് ഇതിന് വെള്ളം തന്നെ വേണമെന്നില്ല ഇത് പിന്നെ വെള്ളം ഉള്ളത് കൊണ്ട് ചെയ്തിരിക്കുകയാണ് ഇത് ഞാനൊരു കണ്ടെയ്നറിൽ കുറേ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തുനിന്ന് ഇത് വളർന്ന് ഇറങ്ങിയിരിക്കുകയാണ് നോക്കിയാൽ ഇതും മുഴുവൻ നല്ല രീതിയിൽ പയറായി ഇതിപ്പം എടുക്കുകയാണെങ്കിൽ കണ്ടോ ഈ ലെവലിൽ എല്ലാം പയറായിരിക്കുകയാണ് ഇത് കണ്ട് ഇത് ഞാൻ ഹോൾ ഇട്ട് കൊടുത്ത ഒരു പാത്രമാണ് അതിനകത്തേക്കാണ് ഇത് വെച്ചത് ഇനിയിപ്പോൾ ഹോൾ ഇട്ട് കൊടുത്തില്ല എങ്കിലും നമുക്ക് വെറും പാത്രത്തിൽ തന്നെ നമുക്കിത് വെച്ച് ഇതിനകത്ത് വെള്ളം വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നമുക്ക് നല്ല രീതിയിൽ ഇത് കിളിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ഡെയിലി ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കാരണം ഈ വെള്ളം വറ്റിപ്പോകരുത് അപ്പോൾ വെള്ളം വറ്റാതെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ നോക്കിയാൽ നമ്മളിപ്പം ഇട്ടിരിക്കുന്ന ഇത് മുഴുവൻ ഇപ്പം നമ്മൾ നിറച്ചിട്ടിരിക്കുകയാണ് ഇത് മുഴുവൻ നന്നായിട്ട് കിളത്ത് വരും ഒരു അഞ്ച് ദിവസം പ്രായമായതാണ് ഇങ്ങനെ കിളത്തിട്ട് അഞ്ച് ദിവസം പ്രായമായതാണ് ഈ നിൽക്കുന്നത് നമുക്കിത് മുഴുവനായിട്ട് എടുത്ത് നമുക്ക് പാകം ചെയ്യാനായിട്ട് പാചകം ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം പിന്നെ ഇത് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിന് വലിയ വെയിൽ വേണമെന്നില്ല നമ്മുടെ അകത്ത് തന്നെ വെച്ചാൽ മതി ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ ജനലിൻ്റെ സൈഡിലോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ കിളുത്ത് കിട്ടും ഇതിന് വെയിൽ വേണമെന്നില്ല വെയിലത്ത് വെക്കുക അല്ലെ പൊടിയിലോ ഒന്നും കൊണ്ട് വെക്കണ്ട അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് കിളുത്ത് വരും ഞാനിത് പുറത്ത് വെച്ചിട്ടില്ല ഇത് കംപ്ലീറ്റ് ഇത് കംപ്ലീറ്റ് അകത്ത് തന്നെ അഞ്ച് ദിവസം ഇരുന്ന് ഇത്രയായതാണ് പിന്നെ ഇടയ്ക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് മറന്നു പോകരുത് ട്രൈ ആയി പോകരുത് ഈ ഒരു മീഡിയം അല്ലെങ്കിൽ നമ്മളിപ്പം വെക്കുന്ന സ്ഥലത്ത് ഇതിന് ട്രൈ ആയി പോകരുത് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് മറ്റ് സാധനങ്ങൾ എത്രയും ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കൂടുതലും ചെറുപയറിനാണ് നല്ല ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പച്ചക്കറി അല്ലെങ്കിൽ പച്ചയിലകൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ചെയ്തിട്ടുണ്ട് ഉണ്ടെന്നുള്ളവർ അതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ